ഹായ് ഗായ്സ് എവർക്കും മാ ഞാനിവിടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗെയിം പ്ലേ വീഡിയോ എന്നാൽ നമ്മളൊക്കെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആയ പണ്ട് കളിച്ച G T A San Andreas the old classic game okay അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ game okay let start okay നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട റോക്ക് സ്റ്റാർ ലോഗോയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കുറച്ച് ഓവറായെങ്കിൽ ക്ഷമിക്കുക നമുക്ക് അതൊക്കെ സ്കിപ്പ് ചെയ്യാം the grand theft auto San Andreas actually ഈ ഗെയിം സംതിങ് രണ്ടായിരത്തി അഞ്ചിലാണ് റിലീസ് ചെയ്തത് അപ്പോൾ ഞാനിതുവരെ ഏതായാലും ലോഡൊന്നും ഗെയിം ലോഡൊന്നും ചെയ്തിട്ടില്ല പൺ ഓക്കെ നമുക്ക് ന്യൂ ഗെയിമും തുടങ്ങാം പാർട്ട് പാർട്ടായിട്ട് okay Francis international airport Liberty city nineteen ninety two ഇതാണ് നമ്മളുടെ കഥാനായകൻ സി ജെ കാർലോ കാൾ കാൾ ജോൺസൺ എന്ന് പറയും അപ്പോൾ സി ജെ എയർപോർട്ടിൽ നിന്നും നാട്ടിലേക്ക് വരുവാണ് C J Liberty city Liberty city to San Los Andreas അപ്പോൾ അങ്ങനെ വരുന്ന വഴി സീജനെ L S P D Los Santos police department പൊക്കി എന്നിട്ട് സറണ്ടർ ആകാൻ പറഞ്ഞിരിക്കുകയാണ് take that, Hernandez. Hey, that's my paper, man. That's money. This is drug money. It's my money, man. Hey, don't worry about it. I'll fill it out later. Welcome home, Carl. Glad to be back. You haven't forgotten about us, have you, boy? Hell no, Officer Tenpenny. I was just wondering what took y'all so long. Get in the car. Okay Ease up, man. Damn. C ജെനെ എന്തോ കള്ളക്കേസിൽ പെടുത്തിയിരിക്കുകയാണ് ഓഫീസർ ടെൻ പെന്നി bag, sorry. My bag. Hey, man, my bag. <clears throat> അപ്പോൾ സീജനെ അവർ കൊണ്ടുവരികയാണ് സി ജെ ഇവിടെ വന്നത് സി ജെയുടെ അമ്മേനെ കാണാനാണെന്ന് സി ജെ പറയുന്നു and actually she's dead officer not 10 minutes ago. Officer Pendleberry, a fine man, I might add. You work fast, nigga. You know I just got off the plane. Well, that's a good thing we found you. Retrieved the murder weapon. That ain't my gun. Don't bullshit me, Carl. Yeah, don't bullshit him, Carl. What the fuck you want from me this time? When we want you, we'll find you. In the meantime, try not to gun down any more officers. <laughs> shit. Here we go again. Worst place in the world. Rolling Heights baller country. And I ain't represented Grove Street in five years. But the ballers won't give a shit. Okay അപ്പോൾ സംഭവം എന്നാന്ന് വെച്ചാൽ ശ്രീജേനെ ഓഫീസർ ടെൻപന്നി പിടിച്ചിട്ട് അയാൾ ചെയ്ത മർഡർ ശ്രീജയുടെ തലയിൽ ഏൽപ്പിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് എന്നിട്ട് അയാൾ ചെയ്യുന്ന ഡേട്ടി ജോബ്സിനെല്ലാം ശ്രീജേനെ മെയിൻ പ്രതിയാക്കാനാണ് അയാളുടെ ഉദ്ദേശം അതല്ലെങ്കിൽ ശ്രീജേനെ അതിലെല്ലാം കൊടുത്തി അയാൾ പെടുത്തുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് മിഷനിലേക്ക് പോകാം ടു ഹോൾഡ് ഓക്കെ നമുക്ക് മാപ്പിൽ കാണിച്ചിരിക്കുന്ന സിജെ എന്ന് പറഞ്ഞ ആ ഒരു ഐക്കൺ ഉണ്ട് അതിലോട്ടാണ് നമുക്കിപ്പോൾ പോകേണ്ടത് okay let's go Home. At least it was before I fucked everything up. Okay ഇതാണ് സി ജെയുടെ വീട് ഓക്കെ ലെറ്റ്സ് എൻ്റർ okay Big Smoke C ജെയുടെ മമ്മിൻ്റെ ഫോട്ടോയാണത് Brian. Brian. Hey, no, no, no. Actually, ഞാൻ ലാപ്ടോപ്പിൻ്റെ ചാർജർ കുറഞ്ഞിട്ടാണ് നോനോനെന്ന് വെച്ചത് Hey, baby. You okay, man? Nah, man. It's my mom's, huh? Okay I don't know why this had to happen, but I promise you, I'm gonna find out who killed your moms. The streets is cold, dog. Like it says in the book, we are blessed and cursed. Okay What fucking book? Same things make us laugh, make us cry. Okay നമ്മൾ ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സംഭവം എന്നാന്ന് സ്വീറ്റ് ആൻഡ് കിൻഡിൽ ഓക്കെ ആ നടുക്ക് നിൽക്കുന്നതാണ് സ്വീറ്റ് അതായത് സീജയുടെ ബ്രദർ ആൻഡ് ലെഫ്റ്റ് റൈറ്റ് നിൽക്കുന്നത് സീജയുടെ സിസ്റ്റർ മറ്റേത് റൈഡറാണ് ഇവരുടെ ഫാമിലി ഫ്രണ്ട് ഓക്കെ ഇനി ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി സംഭവം പറഞ്ഞുതരാം അതായത് സീജയുടെ അമ്മേനെ ബല്ലാസ് എന്ന് പറഞ്ഞ ഗ്യാങ് കൊന്ന് ആ സമയത്ത് സി ജെ നാട്ടിലില്ലായിരുന്നു സി ജെ ലിബേർട്ട് സിറ്റിയിലായിരുന്നു ആൻഡ് ഇവർ മാത്രമാണ് ആ സമയത്ത് അതായത് ആ പിങ്ക് കളർ കാർ വരുന്നവരാണ് ബല്ലാസ് ടീം അവരാണ് സി ജെയുടെ മമ്മിനെ കൊന്നത് അപ്പോൾ അതിന് പ്രതികാരം വീട്ടാനാണെന്ന് തോന്നുന്നു സി ജെ നാട്ടിൽ വന്നത് so let's play the continuation നമുക്ക് നീല നീല റെഡാവട്ട സ്വീറ്റിനെ ഫോളോ ചെയ്യണം oh shit oh my god actually എനിക്ക് എൻ്റെ കൺട്രോള് അങ്ങോട്ട് വശമല്ല ഓ ഓമാര് വന്നു ഓമാര് വന്നു വെടി കൊള്ളുന്നു വെടി കൊള്ളുന്നു ഞാൻ ആക്ച്വലി ഒന്നും ഇപ്പം അടിക്കുന്നില്ല കാരണം ചീറ്റ് അടിച്ച് വെറുതെ ഗെയിം ബോറാക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഓക്കെ ഓക്കെ സത്യത്തിൽ നമ്മൾ ആരെ ഫോളോ ചെയ്യുന്നു ഓ മാൻ ഹോളി ഹോളി വെടി വെക്കുന്നത് കുറേ ഉണ്ടല്ലോ എന്തെല്ലാം ഇവിടെ നിർത്തിക്കളേ ഓക്കെ എത്ര നേരം നമ്മൾ സീറ്റിനെ ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പം സീറ്റിൻ്റെ പുറകെ ബല്ലാസ് ഗ്യാങ് പോയി അപ്പം നമ്മൾ ഇനി റൈഡറിനെ ഫോളോ ചെയ്താൽ മതി നീയൊക്കെ എങ്ങോട്ടാണ് ഇപ്പോൾ ഓ കണ്ടോ ഇതാ കളി ട്രാഫിക് അപ്പൻ്റെ ഇടിക്കാൻ ഓ നമ്മൾ നമ്മൾ സൈക്കിളൊരു തൊല്ലയാണല്ലോ ആ ഇതെന്ത് കളിയാ നോക്കണേ സാധാരണ ഒരു സൈക്കിൾ ഒരാൾ ഇടിച്ച ഇടിക്കുന്ന ആൾ മാത്രമേ മറിഞ്ഞ് വീഴത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇവിടെ ഒരു വണ്ടി അടിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അവൻ പറഞ്ഞ എന്നാന്നറിയോ നീ ഞങ്ങളെ നാണം കെടുത്തുവല്ലോ എന്ന് അതായത് നമ്മൾ സി ജെ അവന്മാരെ കൂടെ നാണം കെടുത്തുവല്ലോ എന്ന് അതൊക്കെ നമുക്ക് വരുന്ന മെഷീനിൽ കാണിച്ചു കൊടുക്കാം നമുക്ക് ആ സ്മോക്കിനെ തോപ്പിക്കാം ഇതാണോ ഇത് ഇത് സ്ക്രിപ്റ്റഡ് ആണത് കണ്ടോ നമ്മൾ നമ്മൾ ജയിക്കാൻ നേരത്തായപ്പോഴത്തേക്കും This is cheating. Very, very, very shitty cheating. What's the matter, fool? You tired? Come on, CJ. You can't keep up with the fat man. I got with them motherfuckers, though. Showed them niggas who's gangster. Ride a nigga. So when you leaving, Carl? I ain't sure. Thought I might stay. വന്ന ഉടനെ ചോദിക്കും എന്നാ പോകണമെന്ന് The last thing we need is your help. Ah, man, I won't let you down. I swear. Hey, we gonna call some hood rats and chill the hell out. You want some? I got a whole lot going on. I'm tired. I'll catch y'all later. Hey, yo, just drop in. We all hanging out. Chill and get yourself some colors, fool. And a haircut. It's embarrassing to be seen with you. നമ്മുടെ ഹെയർ കട്ടിനെയും പറ്റിയും നമ്മളെ പറ്റിയും കുറേ നേരമായിട്ട് അവൻ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു മിഷൻ ഉണ്ട് ഓക്കെ ഷെഡിൽ കാർ വർക്ക് ചെയ്യാം എന്നിട്ട് വീട്ടിനകത്ത് കയറി ഒരു കാർഡുണ്ട് അതിനകത്ത് കയറി സേവ് ചെയ്യാം നമുക്ക് mission passed okay first mission ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് മിഷൻ്റെ പേര് ബിഗ് സ്മോക്ക് എന്നാണ് അപ്പോൾ നെക്സ്റ്റ് മിഷൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആക്കി ചെയ്യുന്നതാണ് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ആയിട്ട് so it's end with this